ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my YouTube channel നോക്കിയേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാലക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ പാലക് എന്ന് പറയുന്നത് ശരിക്കും ഇത് ശൈത്യകാല വിളയിൽ ഒന്നാണ് പക്ഷേ നമുക്ക് അധികം ചൂടില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ മഞ്ഞ് ഈ മഴ സമയത്ത് നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ മേളിലൊരു ഷെയ്ഡ് നെറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ നന്നായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ പാലച്ചീരയുടെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് അതിനു വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ പാലക് ചീര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മുൻപൊന്നും ഇത്രയും അധികം പാലക് ചീരയുടെ ഉപയോഗം നമ്മുടെ പ്രദേശങ്ങളിലില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പാലക് ചീര ഇലക്കറികളിൽ നമ്മുടെ സാധാ ചുവന്ന ചീര കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പാലക് ചീര എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഒത്തിരി എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്നുള്ള വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് നമുക്ക് പാചകം ചെയ്യാനും പറ്റും അതുപോലെ തന്നെ വളരെ പോഷകസമ്പുഷ്ടമായ ഒന്നാണ് നമ്മുടെ ഈ പാലച്ചീര എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൃഷി വളരെ എളുപ്പമാണ് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും അത് നമുക്ക് തുടർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഇല മാത്രമാണ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ നാളെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും മറ്റേ ചീര എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ അത് പറിച്ചു കഴിഞ്ഞാൽ അത് പോവുകയാണ് പക്ഷേ ഇത് നമുക്ക് ഇല മുറിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇതിനകത്തുനിന്ന് ഇലകൾ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വിത്ത് പാകിയാണ് മുളപ്പിക്കുന്നത് ഇതാണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് നമുക്കിത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് പത്ത് ഗ്രാമിൻ്റെ വിത്താണ് ഇതിന് മുപ്പത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് കുറേ ഉണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ വിത്ത് ഇതാണ് കണ്ടോ ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെയൊക്കെ വിത്ത് പോലെയാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത് അപ്പോൾ ഈ വിത്ത് നമ്മൾ വിത്ത് വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് നോക്കണം എക്സ്പയറി ഡേറ്റിന് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പെങ്കിലും നമ്മളിത് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് നന്നായിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ പാലക് വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ കാണിച്ചു ഇതാണ് നമ്മുടെ വിത്ത് ഈ വിത്ത് ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ഞാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ വൈകുന്നേരം രാത്രി നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് രാവിലെയാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഇത് വെള്ളത്തിലിടുന്നത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്യൂഡോമോണോസോ അങ്ങനെ എന്തെങ്കിലും ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളമാണ് ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് വളരെ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെടികൾ വളരാനായിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം നല്ലതാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇതൊന്ന് കുതിർത്തു ഇത് ഒരു എട്ട് മണിക്കൂറോളം ഇതൊന്ന് കഞ്ഞിവെള്ളത്തിൽ മുക്കി വയ്ക്കുക ഞാൻ അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം ഇത് ഒരു ചെറിയ ഒരു കോട്ടൺ തുണിയിൽ ഇതൊന്നെടുത്ത് നനഞ്ഞ പാടെ തന്നെ നമ്മളതൊന്ന് കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ നമ്മളിതൊന്ന് ഈ കോട്ടൺ തുണിയിൽ മുക്കി വയ്ക്കുക അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് പാകാം ഇതിൻ്റെ ഇത് പാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പാകാം ഒന്നെങ്കിൽ ഡയറക്റ്റ് പാകാം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യുന്നത് അവിടെ ഡയറക്റ്റ് പാകുന്നതാണ് നല്ലത് പറിച്ചടഞ്ഞതിനേക്കാൾ നല്ലത് ഇത് പാകി അവിടെ തന്നെ കിളിപ്പിക്കുന്നതാണ് അവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാകാം അല്ലെങ്കിൽ നമുക്ക് പാകി കിളിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അത് നമുക്ക് പാകി കിളിപ്പിക്കാം അപ്പോൾ നമ്മളിതിപ്പോൾ നടാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ പൊട്ടിമിക്സറായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ജൈവ വളം വേണം എന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും നമ്മുടെ സാധാരണ മണ്ണും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നടാം നമുക്ക് ഒരു ചെട്ടിയിലാണെങ്കിൽ നമുക്ക് മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം നമുക്ക് നടാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം നമുക്ക് ഒരു ചുവട്ടിലായിട്ട് നമുക്കിടാം അപ്പോൾ ഇത് നമ്മൾ നട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം നിങ്ങളുടെ മണ്ണിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈർപ്പം എപ്പോഴും നിലനിൽക്കുക തന്നെ വേണം മണ്ണില്ലാതെ പോകുക വെള്ളമില്ലാതെ പോകരുത് വെള്ളമില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ വെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും വെള്ളം ഒഴിയുന്നത് ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ മുതൽ നമ്മുടെ ഈ പാലച്ചീര കിളുത്ത് തുടങ്ങും കിളുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു രണ്ടാഴ്ച മുതൽ നമ്മൾ വളം ചെയ്യണം കാരണം നമ്മൾ ഓൾറെഡി പോട്ടിംഗ് മിക്സർ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ നമ്മൾ വളം ചെയ്യണം ഞാൻ നമ്മുടെ ചീരയ്ക്ക് ചെയ്തതുപോലെ തന്നെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് കാരണം പെട്ടെന്ന് ഒരു വിളവ് തരേണ്ട ഒന്നാണ് നമ്മുടെ ഈ ചീരകൾ എന്നൊക്കെ പറയുന്നത് അതിന് നമുക്ക് ചാണകമോ അല്ലെങ്കിൽ കോഴിവളമൊന്നും ഡ്രൈ ആയിട്ട് അതായത് ഉണങ്ങി ഇട്ടിട്ട് കാര്യമില്ല പക്ഷേ അത് ദ്രവരൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളവ് നമുക്ക് കിട്ടും അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ വളം നല്ലതാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു വളം ചീരയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു അത് ഏറ്റവും നല്ലതാണ് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം മറ്റൊന്നുമല്ല കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചെറുപയർ പൊടി അതുപോലെ നമുക്ക് തേങ്ങാ വെള്ളം അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെയുള്ള ഒരു ദ്രവരൂപത്തിലുള്ള വളം നമ്മൾ ചെയ്തിരുന്നു അത് ഇതിന് ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇത് പെട്ടെന്ന് കിളുത്ത് വരാനായിട്ട് ഇത് ഇടവരും പിന്നെ ഉള്ളത് നമ്മുടെ കീടാക്രമണമാണ് നമുക്ക് ഈ പാലക്ചീരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പുഴു ഇതിനകത്തുണ്ടാകും ഇത് ചിത്രശലഭങ്ങളോ അതുപോലുള്ള സാധനങ്ങളെല്ലാം മുട്ടയിട്ടിട്ട് അതിനകത്ത് പുഴു വരുന്നത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇത് ഇത് കണ്ട ഇതിപ്പോൾ ഇത് രണ്ട് ഇലകൾ തമ്മിൽ കൂടിയിരിക്കുകയാണ് കണ്ടത് ഇതിനകത്ത് ഇത് പുഴുവ കാണാവോ ഇത് കണ്ട ഇത് പുഴുവാണ് ഇത് ഇത് പുഴുവാണ് അപ്പോൾ ഇതുപോലെ പുഴു ഇതിനകത്ത് കയറിയിരിക്കും ഇത് ഭയങ്കര ശല്യമാണ് നമ്മൾ ഡെയിലി നോക്കണേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയിക്കോളും പക്ഷേ നമുക്ക് എപ്പോഴും അത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇരിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഈ പുഴു ഉണ്ടാകുന്നതാണ് ഇതിനകത്ത് വലിയ ഒരു ഈ പുഴുവിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിന് നമ്മുടെ പുകയില കഷായം ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു രണ്ടോ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് പിന്നെ നമ്മൾ വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അത് നിർത്തുകയും വേണം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേപ്പെണ്ണയുടെ ഒരു സ്മെല്ല് ഇതിനകത്തുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് നിർത്തുകയും വേണം അല്ലാതെ നമുക്ക് വേപ്പെണ്ണ എമൽഷനും അതുപോലെ തന്നെ നമ്മുടെ പുകയില കഷായവും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഇദ്ദേഹം ഒരുത്തൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല പച്ച കളറിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവനെ കാണാനേ പറ്റത്തില്ല നോക്കിയേ പച്ചത്തുള്ളതെന്നും വെട്ടിലെന്നൊക്കെയാണ് നമ്മളിതിന് പേര് പറയുന്നത് അവനാണ് ഇതിന് വട്ടത്തിൽ ഇതേ കണ്ട ഇവൻ നിൽക്കുന്നതല്ല അവൻ പോയി അപ്പം അവൻ ഈ പറഞ്ഞ പോലെ ഒന്നാണ് അതുപോലെ തന്നെ ഇതുപോലെ പക്കികളും ഇതുപോലുള്ള ചെറിയ ചിത്രശലഭങ്ങളൊക്കെ വരും ഇതെല്ലാം നമ്മുടെ ഈ ചെടിയിൽ മുട്ടയിടുകയും അത് വിരിഞ്ഞ് പു പുഴുവാകുകയും ചെയ്യും അപ്പോൾ ഈ പുഴുവാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഷെയ്ഡ് നെറ്റിലുള്ള ആണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരം ജീവികളെ ഒഴിവാക്കുക തന്നെ വേണം കാരണം നമുക്ക് ഭംഗിയും അല്ലെങ്കിൽ നല്ലതുമാണ് നമ്മുടെ ശലഭങ്ങളൊക്കെ വരുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് പ്രശ്നമാണ് അപ്പോൾ നമുക്കിത് വിളവെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം വളരെ എളുപ്പമാണ് നമുക്കിത് വെറുതെ ഒടിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിത് കത്തി ഉപയോഗിക്കുന്നേ ഉള്ളൂ നമുക്കിതിങ്ങനെ ഒടിച്ചെടുക്കാം ഏറ്റവും വലിയ ഇലകൾ നോക്കി നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പോൾ ഒരു എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് കണ്ട ഇതിപ്പോൾ നമ്മൾ വിളവെടുത്തതാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് ബാക്കിയുള്ള ഇലകൾ കിളുത്ത് നമുക്ക് അടുത്ത വിളവ് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക ബാക്കിയുള്ള ഇതിനകത്ത് നിന്നോളും ഇതിൻ്റെ കടകളിൽ നിന്ന് എത്ര ഇലയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല നമ്മളങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക ഇതിൻ്റെ വിലയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ വിലയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കും കണ്ടോ ഇതിങ്ങനെ നമുക്ക് വിളവെടുത്ത് നമുക്ക് ഉപയോഗിക്കാം കീടാക്രമണം നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് നല്ല രീതിയിൽ വളവും ചെയ്തു കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റായ കഞ്ഞുള്ളം കാര്യങ്ങളും മാത്രം മതി ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്തെടുക്കാനായിട്ട് മറ്റ് ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വളരെ പോഷകസമ്പുഷ്ടമായ നമ്മുടെ ഈ പാലച്ചീര നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കൃഷി ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് ചോദിക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്ന പാചകക്കുറിപ്പുകളോ അല്ലെങ്കിൽ അതെല്ലാം ഒന്നിട്ടാൽ